കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സമ്പൽ സമൃദ്ധവും വികസിതവുമായ ഒരു ഗ്രാമമാണ് മാട്ടൂൽ ഗ്രാമവും മടക്കര ഗ്രാമവും കണ്ണൂരിൽ നിന്ന് ഇരുണാവ് വഴി മടക്കര പാലം കടന്ന് മടക്കര ദ്വീപിൽ കയറുന്നതോടുകൂടി സമ്പൽ സമൃദ്ധിയുടെ ലക്ഷണങ്ങൾ കാണുവാൻ തുടങ്ങുന്നു ധാരാളം കൊട്ടാര സദൃശമായ വീടുകളും ഈനത്തുൽ ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മടക്കര ദുർഗാംബിക ക്ഷേത്രവും ഈ ദ്വീപിലുണ്ട് അതുപോലെ മടക്കര ജുമാ മസ്ജിദും മഖാമും ഇവിടെ തന്നെയാണ് ഈ ദ്വീപിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള മടക്കര പാലം മുറിച്ചു കിടക്കുന്നതോടുകൂടി മാട്ടൂൽ സൗത്തിൽ എത്തിച്ചേരുന്നു വളരെ ആക്റ്റീവായ ചെറുപ്പക്കാരാണ് മാട്ടൂൽ സൗത്തിലുള്ളത് വില കൂടിയ മോട്ടോർ സൈക്കിളുകളും കാറുകളും മാട്ടൂൽ ദ്വീപിന്റെ ഒരു പ്രത്യേകതയാണ് young voice corner young voice beach തുടങ്ങിയ സ്പോർട്സ് ക്ലബ്ബുകളും ഇവിടെയുണ്ട് പാലം കടന്ന ഉടനെ A V M restaurant Majeed ഖാന്റെ തട്ടുകട തുടങ്ങിയ ഭക്ഷണശാലകളുണ്ട് ഷവർമയും കല്ലുക്കായയും പനീർ പെട്ടിയും മിക്സ് വറവും കപ്പയും മക്രോണിയും ഒക്കെ ഇവിടെ കിട്ടും തൊട്ടടുത്ത് Shemi bakery and chips centre ഷവർമയും മറ്റ് ബേക്കറി ഐറ്റങ്ങളും നൽകുന്നു മാട്ടൂൽ ദ്വീപിൽ ധാരാളം ഓൺലൈൻ ടെക്സ്റ്റൈൽ ഫാക്ടറികളുണ്ട് മോണ്ടി ക്ലബും മാട്ടൂൽ അപ്പാരൽസും തസ്നി ഗാർമെൻസും ആയിഷ അപ്പാരൽസും വേ ഓഫ് ട്രെൻഡ്സും ആധുനികമായ വസ്ത്രങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓൺലൈനായി വിൽപ്പന നടത്തുന്നു ധാരാളം ക്ലിനിക്കുകളും ആശുപത്രികളും Mattool C H medical centre Hayath health centre primary health centre എന്നിവ നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രികളാണ് അതിനു പുറമെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും മാട്ടൂരിലുണ്ട് സൗത്ത് മാട്ടൂലിൽ മുഹദാർ ജുമാ മസ്ജിദ് തങ്ങൾപള്ളി മസ്ജിദ് എന്നിവ അറിയപ്പെടുന്ന ആരാധനാലയങ്ങളാണ് സൗത്ത് മാട്ടൂലിന്റെ ഏറ്റവും തെക്കേ അറ്റം മാട്ടൂൽ അഴീക്കൽ ബോട്ട് ഫെറിയാണ് ഇവിടെ ഒരു മിനി സ്റ്റേഡിയവുമുണ്ട് ഹാദിയ മസ്ജിദും വസീല മസ്ജിദും സ്റ്റേഡിയത്തിനരികിൽ സ്ഥിതി ചെയ്യുന്നു മാട്ടൂൽ സൗത്ത് ബീച്ച് മനോഹരമായ ഒരു ബീച്ചാണ് കടലിലേക്ക് തള്ളിയാണ് ഈ ബീച്ചിൻ്റെ പൊസിഷൻ അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തിൽ മിയാമിക്കടുത്തുള്ള ഫ്ലോറിഡ കീസ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് വീഡിയോഗ്രാഫർമാരെ എപ്പോഴും കാണാം ഒരു ഹോബി എന്ന നിലക്ക് മത്സ്യം പിടിക്കുന്ന ചെറുപ്പക്കാരെയും ഇവിടെ കാണാറുണ്ട് ഇവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് കൂടി വടക്ക് ഭാഗത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് ഈ റോഡിലാണ് റോയൽ അറീന സ്പോർട്സ് ടേഫ് ഉള്ളത് അതുപോലെ ഒളിയങ്കര ബീച്ചും ഇവിടെ തന്നെയാണ് ഇവിടെ യാസീൻ റോഡിൽ ടാം സിറ്റി എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും വലിയ തിരക്കായതുകൊണ്ട് പത്ത് രൂപ എൻട്രൻസ് ഫീ കൊടുത്താൽ മാത്രമേ റെസ്റ്റോറൻറ്റിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ കല്യാണങ്ങളും മീറ്റിങ്ങുകളും നടത്താൻ മാത്രം സൗകര്യമുള്ള വലിയൊരു ഓഡിറ്റോറിയവും ഉണ്ട് കുട്ടികൾക്ക് കളിക്കുവാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ആവശ്യത്തിലധികം സൗകര്യം ടാംസ് സിറ്റി റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പെറ്റ് സ്റ്റേഷൻ എന്ന പേരിൽ കൊച്ചു മൃഗശാലയും ഒരുക്കിയിട്ടുണ്ട് ഓസ്ട്രിച്ചും മറ്റ് പക്ഷികളും ഇവിടെയുണ്ട് പക്ഷികളുടെ കൂടെ സെൽഫി എടുക്കാൻ എക്സ്ട്രാ ചാർജ് കൊടുക്കണം എൻട്രൻസ് ടിക്കറ്റ് മുപ്പത് രൂപയാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും അൻപത് രൂപ ചാർജ് ചെയ്യും മാട്ടൂൽ ഒരു കൊച്ചു ഗ്രാമമാണെങ്കിലും ധാരാളം സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് ഓപ്ഷൻസും ഉണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കണ്ണൂരിൽ പോകുവാൻ മാട്ടൂൽക്കാർക്ക് മടിയാണ് അതിനു പുറമെ ട്രാഫിക് കുരുക്കും ഒരു വലിയ തടസ്സമാകുന്നുണ്ട് പരമ്പരാഗതമായി മാട്ടൂൽക്കാർ പഴയങ്ങാട് വഴിയാണ് കണ്ണൂരേക്ക് യാത്ര ചെയ്തിരുന്നത് മടക്കര പാലം അടുത്ത കാലത്ത് വന്നതാണ് അതുകൊണ്ട് മാട്ടൂൽക്കാരുടെ മനസ്സിൽ ഇപ്പോഴും കണ്ണൂർ അന്യമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് മാട്ടൂൽ ദ്വീപിനുള്ളിൽ പുതുതായി വരുന്ന സൂപ്പർ മാർക്കറ്റുകൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റും ലവ്ലി ബേബി കിഡ് ഷോപ്പും എ വി എം സൂപ്പർ മാർക്കറ്റും കാരി മോർ സൂപ്പർ മാർക്കറ്റും മാട്ടൂൽ ദ്വീപിലുണ്ട് മാട്ടൂൽ ദ്വീപിൽ വ്യവസായങ്ങളില്ല എങ്കിലും ഹമീദ് കോക്കനട്ട് പ്രൊഡക്ട്സ് എന്ന പേരിൽ ഒരു ചെറിയ ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട് മാട്ടൂലിലെ ചെറുപ്പക്കാർക്ക് വാഹനങ്ങളോട് വലിയ ഭ്രമമാണ് കാറുകൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേക താല്പര്യവുമുണ്ട് അതുകൊണ്ട് ഒരു ഓട്ടോ ബുട്ടീക്ക് ഇവിടെ പ്രവർത്തിക്കുന്നു വാഹനങ്ങൾ ഭംഗിയാക്കുന്നതിന് ആവശ്യമായ എല്ലാ ആക്സസറീസും ഇവിടെ വാങ്ങിക്കുവാൻ കിട്ടും മാട്ടൂൽ സെൻട്രലിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം കാണുന്നത് റോയൽ പ്ലാസ റെസ്റ്റോറൻ്റ് ആണ് തൊട്ടടുത്ത് മാട്ടൂൽ ഐക്കര തൊണ്ടച്ചൻ ദേവസ്ഥാനവുമുണ്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാട്ടൂലിലുണ്ട് ഒരു ഗവൺമെൻറ് ഹൈസ്കൂളും ഒരു അൺഎയ്ഡഡ് ഗേൾസ് ഹൈസ്കൂളും സി ബി എസ് ഇ അംഗീകാരമുള്ള ഒരു സീനിയർ സെക്കൻഡറി സ്കൂളും എൻ സി വി ടി അംഗീകാരമുള്ള ഒരു ഐ ടി ഐയും മാട്ടൂലിലുണ്ട് മാട്ടൂലിലെ സ്കൂളുകളിൽ അച്ചടക്കം കുറവാണ് മാട്ടൂലിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിലേ കൂടി നടക്കുമ്പോഴും ഒച്ചയും ബഹളവും കൂക്കലും വിളിയും കേൾക്കാൻ പറ്റും പക്ഷേ മാട്ടൂലിൽ പഠിച്ച കുട്ടികൾ വളരെ സ്ട്രീറ്റ് സ്മാർട്ടായി മാറുന്നു പല കമ്പനികളുടെയും മേധാവികളായും ഉയർന്ന മാനേജീരിയൽ തസ്തികയിലും ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് മാട്ടൂൽക്കാരാണ് സ്കൂളുകൾ വെച്ച് അധ്യാപകർ കുട്ടികളെ അമിതമായി ഭീഷണിപ്പെടുത്താതെയും നിയന്ത്രിക്കാതെയും വളർത്തുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഗുണമുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് മാട്ടൂലിൽ കോളേജുകളില്ലാത്തതുകൊണ്ട് തളിപ്പറമ്പ് സർസേത് കോളേജിലും കണ്ണൂർ ശ്രീനാരായണ കോളേജിലുമാണ് കുട്ടികൾ പഠിക്കുന്നത് ഇവിടെയുള്ള അധ്യാപകരും മാട്ടൂരിലുള്ള കുട്ടികളുടെ അച്ചടക്കരാഹിത്യത്തെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട് എന്നാൽ മാട്ടൂൽക്കാർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സാമർഥ്യം കാണിക്കുന്നു എന്ന് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് അമിതമായ അച്ചടക്കമുള്ള സ്കൂളുകളെക്കാൾ നല്ലത് അച്ചടക്കം കുറവുള്ള സ്കൂളുകളാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല മാട്ടൂൽ സെൻട്രൽ ജുമാ മസ്ജിദ് ഈ ദ്വീപിലെ ഏറ്റവും പൗരാണികമായ പള്ളികളിൽപ്പെട്ടതാണ് ധാരാളം മരപ്പണികൾ ഈ പള്ളിയിൽ ചെയ്തിട്ടുണ്ട് പള്ളിയുടെ പുറംഭാഗം അടുത്ത കാലത്തായി മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും സാങ്ക്ടം സാങ്ക്ടോറം അതേപടി നിലനിർത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ് മാട്ടൂൾ സെൻട്രൽ ജുമാ മസ്ജിദ് ഈ പള്ളിക്കുള്ളിൽ കയറുമ്പോൾ അസാധാരണമായ ഒരു ശാന്തി നമുക്ക് അനുഭവപ്പെടുന്നു പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം മാട്ടൂൾ സെൻട്രൽ ജുമാ മസ്ജിദിൽ എപ്പോഴും ലഭിക്കുന്നുണ്ട് ജുമായത്ത് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കളരി സന്നിധാനവുമുണ്ട് ഇതൊരു ചെറിയ ഹിന്ദു ക്ഷേത്രമാണ് നവരാത്രി സമയത്ത് ഒമ്പത് ദിവസത്തെ ആഘോഷം ഇവിടെ നടത്താറുണ്ട് അതുപോലെ താലപ്പലി മഹോത്സവവുമുണ്ട് ഡിസംബർ മാസത്തിൽ ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർ കളരി സന്നിധാനത്ത് വന്ന് തൊഴുത ശേഷമാണ് പോകുന്നത് ഇവിടെ ഒരു മാൻഗ്രോവ് ഫോറസ്റ്റും ഉണ്ട് ഇവിടെ നിന്നും വടക്കോട്ട് പോയാൽ മാട്ടൂർ നോർത്തിൽ എത്താൻ പറ്റും ഹദ്ദാദ് മസ്ജിദ് കാവിൽപ്പറമ്പ റോഡിലാണ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രവും ഇവിടെ തന്നെയാണ് മാട്ടൂൽ പ്രദേശത്തെ ഏറ്റവും വലിയ കാവാണ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ധാരാളം ഉത്സവങ്ങൾ ഇവിടെ നടക്കാറുണ്ട് തൊട്ടടുത്ത് സിദ്ദീഖ് മസ്ജിദുമുണ്ട് പഴയ മാതൃകയിലുള്ള ഒരു സ്രാമ്പ്യയാണ് സിദ്ദീഖ് മസ്ജിദ് നീല നിറമുള്ള ഈ മനോഹരമായ സ്രാമ്പ്യ കേരളത്തിൽ അപ്രത്യക്ഷമാകുന്ന സ്രാമ്പികൾക്കിടയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സ്രാമ്പികയാണ് ഇവിടെ കായൽ തീരം റെസ്റ്റോറൻറ്റ് ഒന്നാംകിട സൗകര്യങ്ങളുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ധാരാളം പാർക്കിംഗ് സ്പേസ് ഉണ്ട് പുഴക്കരയിലായത് കൊണ്ട് നല്ല ആംബിയൻസും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട് വലിയ പാർട്ടികളും ഫംഗ്ഷൻസും നടത്താൻ മാത്രം വലുതാണ് കായൽ തീരം റെസ്റ്റോറൻറ്റ് രാത്രിയിൽ ധാരാളം നക്ഷത്ര വിളക്കുകൾ തെളിയിക്കുന്നത് കൊണ്ട് കായൽ തീരം റെസ്റ്റോറൻറ്റിന് പ്രത്യേകമായൊരു ഭംഗിയാണ് ഞായറാഴ്ച രാത്രിയിൽ വലിയ തിരക്കായിരിക്കും ഇവിടെ തൊട്ടടുത്ത് ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഉണ്ട് C S I church north Mattool എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ സാൻ നിക്കോളാവോ ചർച്ചും ഇവിടെ തന്നെയാണ് ഇതൊരു ലാറ്റിൻ കാത്തലിക് ചർച്ചാണ് M F C fried chicken റെസ്റ്റോറൻറ്റും മാട്ടൂൽ നോർത്തിൽ തന്നെയാണ് തൊട്ടടുത്ത് ചാത്തമ്പാത്ത് തറവാട് കാവിലമ്പാറ റോഡിലാണ് ഇവിടെ തെയ്യം കെട്ടാറുണ്ട് മാട്ടൂൽ അതിർത്തി ബസ് സ്റ്റോപ്പ് മാട്ടൂലിന്റെ അവസാനവും മാടായി പഞ്ചായത്തിന്റെ തുടക്കവും കാണിക്കുന്നു ഇവിടെയാണ് ബദർ മസ്ജിദ് സിദ്ദീഖ് മസ്ജിദ് പോലെ പഴയ രീതിയിലുള്ള ഒരു സ്രാമ്പിയാണ് ബദർ മസ്ജിദ് നീല നിറത്തിലുള്ള ഈ സ്രാമ്പിയുടെ പുറംഭാഗം അല്പസ്വല്പം മോഡേണൈസ് ചെയ്തിട്ടുണ്ട് പല പള്ളികളും മോഡേണൈസ് ചെയ്യുമ്പോൾ സാങ്ക്ടം സാങ്ക്ടോറം അതേപടി നിലനിർത്തി സാങ്ക്ടം മാത്രമേ മോഡേണൈസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് പള്ളിയുടെ പരമ്പരാഗതമായ സൗന്ദര്യം സാങ്ക്ടം സാങ്ക്ടോറത്തിൽ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നു പുറംഭാഗത്ത് ഇപ്പോഴത്തെ തലമുറക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മോടി പിടിപ്പിക്കുവാൻ സാങ്ക്ടം മാത്രമാണ് പൊളിച്ചു നീക്കുക ഈ പള്ളിക്ക് തൊട്ടടുത്താണ് ദുർഗാംബിക ക്ഷേത്രം ദുർഗാംബിക ക്ഷേത്രം കഴിയുന്നതോടുകൂടി മാട്ടുൽ അവസാനിക്കുകയും പഴയങ്ങാടി തുടങ്ങുകയും ചെയ്യും ഇവിടെ നിന്ന് പഴയങ്ങാടി റെയിൽവേ ഒരു കിലോമീറ്റർ മാത്രമേ ജലമുള്ളൂ പതിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വലുപ്പമുള്ള ഒരു കൊച്ചു ദ്വീപാണ് മാട്ടൂൽ ഇരുപത്തിനാലായിരം ആളുകൾ ഇവിടെ താമസിക്കുന്നു ജനസാന്ദ്രത വളരെ കൂടുതലാണ് കേരളത്തിന്റെ ശരാശരി ജനസാന്ദ്രത എണ്ണൂറ്റി അയ്പത്തൊമ്പത് ചതുരശ്ര കിലോമീറ്ററാണ് എന്നാൽ മാട്ടൂൽ ദ്വീപിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്ററായി മാറുന്നു അതുകൊണ്ട് തന്നെ മാട്ടൂൽ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകൾക്കും എല്ലാ മാട്ടൂൽക്കാരെയും അറിയാം ഇവിടെ രഹസ്യമായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അത്രയ്ക്ക് നോസിയാണ് മാട്ടൂലുള്ള ആൾക്കാർ മാട്ടൂൽ ഗ്രാമം കണ്ടപ്പോൾ ചരിത്രകാരനും ലോകസഞ്ചാരിയുമായിരുന്ന ഇബിന് ബത്തൂത്ത പറഞ്ഞു മാതൂൽ അറബി ഭാഷയിൽ മാതൂൽ എന്ന് പറഞ്ഞാൽ എന്തൊരു നീളമാണ് എന്നാണ് അർത്ഥം അങ്ങനെയാണ് പിന്നീട് മാതൂൽ എന്നും മാട്ടൂൽ എന്നും ഈ ഗ്രാമത്തിന് പേര് വന്നത് തെക്കുംപാട് മടക്കര പ്രദേശങ്ങളും കൂടി കൂട്ടിച്ചേർത്താണ് ഇപ്പോഴത്തെ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മാട്ടൂൽ പഞ്ചായത്തിൽ വികസനം കുറവാണ് അതിന് കാരണം ഭൂമിശാസ്ത്രപരമാണ് പക്ഷേ അടുത്ത കാലത്തായി പണിത തെക്കുംപാടി ചെറുകുന്ന് പാലവും മടക്കര മാട്ടൂൽ പാലവും കാര്യങ്ങൾക്ക് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മാട്ടൂരിൽ എത്തിച്ചേരാൻ വളരെ എളുപ്പമുണ്ട് കാലം മുതലേ മാട്ടൂലിലുള്ള ആളുകൾ ബർമയിലും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ജോലി ചെയ്തിരുന്നു അന്നത്തെ കാലത്ത് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ പോയി വരുന്നവരൊക്കെ കോടീശ്വരന്മാരായി മാറി അതുകൊണ്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുവാൻ പല മാട്ടൂൽക്കാർക്കും താല്പര്യമുണ്ടായി പക്ഷേ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പതിവ് ഇപ്പോൾ കുറവാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ് മാട്ടൂൽക്കാർക്ക് താല്പര്യം കൂടുതൽ മാട്ടൂൽ ദ്വീപിലുള്ള പുരുഷന്മാരിൽ ഭൂരിഭാഗവും സൗദി അറേബ്യയിലും ഖത്തറിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ജോലി ചെയ്യുന്നു ഗൾഫിൽ നിന്ന് കണ്ടമാനം ക്യാഷ് വരുന്നതുകൊണ്ട് മാട്ടൂലിലെ സംസ്കാരം തന്നെ മാറിപ്പോയി ഉൾനാടൻ ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും ഏറെ പൊട്ടൻഷ്യലുള്ള ഒരു ഗ്രാമമാണെങ്കിലും ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അതിലൊന്നും താല്പര്യമില്ല എല്ലാവരും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും ബുട്ടീക്കുകളും റെസ്റ്റോറൻറ്റുകളും തുടങ്ങുവാൻ താല്പര്യം കാണിക്കുന്നു അവക്കൊക്കെ നല്ലപോലെ കസ്റ്റമേഴ്സിനെയും കിട്ടുന്നുണ്ട് ധാരാളം പണക്കൊഴുപ്പുള്ള ഒരു പ്രദേശമാണ് മാട്ടൂർ അതുകൊണ്ട് മത്സ്യബന്ധനവും ഉൾനാടൻ ജലഗതാഗതവും ഇവിടെ ആവശ്യമില്ല അതിവേഗതയിൽ ഓടുന്ന പുതിയ ബ്രാൻഡ് കാറുകളോടാണ് മാട്ടൂരിലെ ചെറുപ്പക്കാർക്ക് താല്പര്യം ഭൂമിശാസ്ത്രപരമായി മാട്ടൂൽ ഒരു ഉപദ്വീപാണ് അറബിക്കടലിൽ ലയിക്കുന്നതിന് മുമ്പായി വളവട്ടണം പുഴയും കുപ്പം പുഴയും ചേർന്ന് ഒരു അഴിമുഖം ഇവിടെ രൂപപ്പെടുന്നു ഈ അഴിമുഖത്തിന്റെ വടക്ക് ഭാഗത്താണ് മാട്ടൂലിന്റെ സ്ഥാനം ഈ സവിശേഷ ഭൂപ്രകൃതി മാട്ടൂലിനെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തി നിർത്തുന്നു ഏഴ് കിലോമീറ്ററോളം നീളമുണ്ട് മാട്ടൂൽ ദ്വീപിന് ഒന്നര കിലോമീറ്റർ വീതിയുണ്ടാകും കിഴക്ക് കുപ്പം പഴയങ്ങാടി വളപട്ടണം പുഴയും പടിഞ്ഞാറ് അറബിക്കടലുമാണ് വടക്ക് ഭാഗത്ത് മാടായി പഞ്ചായത്തും തെക്ക് ഭാഗത്ത് അഴീക്കൽ പുളിമൂട്ടുമാണ് മാട്ടൂൽ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ് കാവിലപ്പറമ്പും സിദ്ദിഖാബാദും തെക്കുംപാടും മടക്കരയും തെക്കുംപാട് വളരെ ചെറിയ ഒരു ഗ്രാമമാണ് ഒരു യു പി സ്കൂളും ഒരു എൽ പി സ്കൂളും ഒരു ജുമാ മസ്ജിദ് മാത്രമേ തെക്കുംപാടുള്ളൂ പാലം കടന്നാൽ പെട്ടെന്ന് കണ്ണൂരിൽ എത്തിച്ചേരാൻ പറ്റും അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങൾക്കും തെക്കുംപാട് സ്വദേശികൾ കണ്ണൂർ നഗരത്തെ ആശ്രയിക്കും